ഹലോ ഗൈസ് എല്ലാവർക്കും എയർ ലൈനിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാരുടെ വീട്ടിലും ഒരു ടച്ച് വർക്കല്ലാത്ത വർക്കാവാത്ത ഒരു ഫോണോ ടാബ്ലറ്റോ കാണും അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താണ്ട് ഈ ടാബ് ഈ ടാബ് വർക്കിംഗ് അല്ല ഏത് ഫോണായാലും ടാബായാലും അതായത് ഒ ടി ജി കണക്റ്റ് ആവുന്ന ഏത് ഫോണും ടാബും നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഒരു വർക്കാവാത്ത ടാബ്ലറ്റാണ് അപ്പം ഇത് ഞാൻ എങ്ങനെ ഇത് യൂസ് ചെയ്യിപ്പിക്കുന്നതെന്ന് കാണിക്കാൻ പോവാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം ഗൈസ് ഇതാണ് നമ്മളുടെ വർക്കാവാത്ത ടാബ്ലറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന ട്രിക്ക് വെച്ചിട്ട് ഒരു ടാബ്ലറ്റോ ഫോണോ എന്ത് വേണമെങ്കിലും ടാബ്ലറ്റോ ഫോണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ട്രിക്ക് ചെയ്യുവാനുള്ള ആവശ്യമായ സാധനങ്ങൾ ഒന്ന് ഒരു ഒ ടി ജി കേബിളാണ് രണ്ട് ഒരു മൗസുമാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ട്രിക്ക് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഈ ട്രിക്ക് ചെയ്യാൻ പോവാണ് ഗായ്സ് അപ്പം എൻ്റെ ഒരു മൗസും ഉണ്ട് ഒരു ഒ ടി ജി കേബിളും ഉണ്ട് പിന്നെ സ്ക്രീൻ വർക്കാവാത്ത ഒരു ടാബ്ലറ്റും ഉണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഒ ടി ജി കേബിൾ എടുത്തിട്ട് നിങ്ങളുടെ മൗസിൻ്റെ യു എസ് ബി പാനലിൽ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് അത് നിങ്ങളുടെ ടാബ്ലറ്റോ ഫോണിലോ കണക്ട് ചെയ്യണം ഗൈസ് ഞാൻ ഇതാ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മൗസിനകത്ത് നമുക്ക് ഗൈസ് വന്നിരിക്കുകയാണ് മൗസ് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ മൗസിനകത്ത് ചെയ്യുക കണ്ടോ ഓണാക്കാം ഗൈസ് ഇതാണ് നമ്മൾ ട്രിക്ക് ഇതെൻ്റെ ടച്ച് ഇതാ ടാബ്ലറ്റ് ടാബ്ലറ്റാണ് അപ്പോൾ ഇതാ ഗൈസ് മൗസ് വെച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമാണ് ഇതാ പോയിൻറ്റ് മൗസിൻ്റെ ഇത് വരുന്നത് അത് വെച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വർക്കാവാത്ത വർക്ക് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ സമയമായി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം ഈ ഇങ്ങനത്തെ ടാബ്ലറ്റും ഫോണൊക്കെ ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് നല്ല ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും അപ്പം സൈനിങ് ഓഫ് ആസിഫ് ബൈ